welcome welcome welcome back to Adarsh kitchens vlogs guys okay ഞാൻ രണ്ട് ഞാൻ ഇന്നലെ പറഞ്ഞായിരുന്നു അതായത് രണ്ട് ദിവസത്തേക്ക് ഞാൻ മുകളിലായിരിക്കും ടെറസിലായിരിക്കും അതുകൊണ്ടാണ് ബിസിനസ് ബാക്ക്ഗ്രൗണ്ട് മാറിയേക്കണത് അപ്പോൾ എൻ്റെ സ്റ്റുഡിയോ സെറ്റപ്പൊക്കെ ഇച്ചിരി മാറ്റങ്ങളൊക്കെ ചെറുതായിട്ട് ഞാൻ വരുത്തുന്നുണ്ട് ഓക്കെ ഇച്ചിരി അപ്ഡേറ്റ് ആക്കണമെന്നുണ്ട് ഓക്കെ അപ്പോൾ ഞാൻ തിരക്ക് പിടിച്ചാണ് ഇപ്പോൾ വീഡിയോ ചെയ്യണത് ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് തമ്മിൽ കണ്ട മനസ്സിലായി കാണും വേറെ ഒന്നുമല്ല ഓക്കെ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇതെങ്ങനെ പെട്ടെന്ന് നമ്മുടെ വീഡിയോസൊക്കെ എനിക്ക് എൻ്റെ ചാനലിന് ആക്ച്വലി ഞാൻ ഇത് എൻ്റെ ചാനൽ ഇതിലും ഗ്രോ ചെയ്തിട്ടുള്ള ഓക്കെ പിന്നെ ഗ്രോത്ത് ഗ്രോയിങ് സ്ട്രാറ്റജി വേണം എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ കുറേ നോക്കിയപ്പോൾ കിട്ടില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് എനിക്കൊന്ന് തോന്നി ഇങ്ങനെ ഒരു വീഡിയോ എടുത്താലോ എന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഞാൻ ഈ വീഡിയോ ഇടുന്ന കാരണം തന്നെ ഓക്കെ അപ്പോൾ എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് കൂടിക്കൂടി എനിക്കിപ്പോൾ സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് കൂടിക്കൂടി വരുന്നുണ്ട് എനിക്ക് ഇന്ന് തന്നെ ഒരു ഇന്നലെ തന്നെ ഒരു മൂന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി കിട്ടി ഇന്നലല്ലേ സോറി ഇന്ന് ആ ഇന്ന് തന്നെ എനിക്ക് ഒരു മൂന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടി കിട്ടി അപ്പോൾ അതിൻ്റെ പിന്നെ വേറെ ഒന്ന് ഷോർട്സ് ആണ് ഓക്കെ യൂട്യൂബ് ഷോർട്സ് യൂട്യൂബിന് പുതിയൊരു അപ്ഡേറ്റഡ് ഫീച്ചറാണ് യൂട്യൂബ് ഷോർട്സ് അപ്പോൾ അതായത് നമുക്ക് ടിക്ടോക്ക് ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ ടിക്ടോക്ക് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ് അതായത് ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോമാണത് അപ്പോൾ അത് ടിക്ടോക്ക് ചൈനീസ് ആപ്പിൻ്റെ അപ്പം ടിക്ടോക്കും ബാൻ ചെയ്തപ്പോൾ പിന്നെ ആർക്കും ഇവിടെ ഇല്ല പിന്നെ അടുത്തത് പിന്നെ അപ്പം തന്നെ വേറെ കൊണ്ടുവന്ന് ഇൻസ്റ്റാഗ്രാമാണ് ഓക്കെ ഇൻസ്റ്റാഗ്രാമിൽ കൊണ്ടുവന്ന് റീൽസാണ് ഇൻസ്റ്റാഗ്രാം റീൽസ് ഇൻസ്റ്റാഗ്രാം റീൽസ് കൊണ്ടുവന്നപ്പോഴും ഈ ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോം തന്നെയാണ് ടിക്ടോക്കിന് ടിക്ടോക്കിൻ്റെ ഒരു അപരം ഓക്കെ ടിക്ടോക്കിന് പകരമായിട്ടാണ് ഈ ഷോ ഇൻസ്റ്റാഗ്രാം റീൽസ് ആക്ച്വലി കൊണ്ടുവന്നത് പക്ഷേ അതുപോലെ തന്നെ ഇപ്പോൾ യൂട്യൂബും ഒരു അപ്ഡേറ്റഡ് ഫീച്ചർ കൊണ്ടുവന്നേക്കാണ് ഈ അപ്ഡേറ്റഡ് ഫീച്ചർ യൂട്യൂബ് ഷോർട്സ് ആണ് ഓക്കെ യൂട്യൂബ് ഷോർട്സ് കൊണ്ടുവന്നിട്ട് കുറേ നാളൊക്കെ ഞാനിപ്പോഴാണ് വീഡിയോ ഇടുന്നുള്ളൂ അപ്പോൾ ഞാൻ ഇപ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് തന്നെ ഷോർട്സ് ഇട്ടത് ഇന്ന് ഇന്ന് ഇന്നാണ് ഞാൻ ആദ്യമായിട്ട് ആക്ച്വലി ഷോർട്സ് എൻ്റെ വീഡിയോ ഇടുന്നതൊക്കെ അപ്പോൾ എനിക്ക് ഇന്ന് അപ്പത്തെ എനിക്ക് അപ്പം തന്നെ റിസൾട്ടും കിട്ടി തുടങ്ങി അതുകൊണ്ടാണ് ഞാൻ ആക്ച്വലി ഇന്ന് ഈ വീഡിയോ ഇടാൻ ഞാൻ തീരുമാനിച്ചത് അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും വീഡിയോ തപ്പി പിടിച്ച് ഇടാനാണ് ഉദ്ദേശിച്ചത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി ഈ വീഡിയോ ആക്ച്വലി ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്യണം ഓക്കെ നിങ്ങൾക്ക് വേണ്ടി എൻ്റെ ഓഡിയൻസിന് വേണ്ടി സ്പോൺസർ അപ്പോൾ ചിലവർക്ക് എന്നെ കൂട്ടുള്ള സ്മോൾ യൂട്യൂബ് ചാനൽസ് ഉള്ളവർക്ക് അത് ഗ്രോ ചെയ്യാൻ ഒരു ഗ്രോത്ത് സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അത് ഇതുകൂട്ടൊക്കെ വേണം ഓക്കെ അത് അതൊക്കെ ആണ് എൻ്റെ അത് ചേരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫുൾ കാണാൻ വീഡിയോ ഫുൾ കാണിച്ചാൽ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല അപ്പോൾ അത്രേ ഉള്ളൂ എന്നു വെച്ചാൽ അടിപൊളി സബ്സ്ക്രൈബ് ചെയ്യുന്ന ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഉറപ്പായും ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്ന അപ്പോൾ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യാം പിന്നെ അടിപ്പോയി കം സജഷൻസ് നിങ്ങൾക്ക് അടിപൊളി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാൻ തുടങ്ങി അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുൾ കാണാൻ ട്രാൻസ്ക്രിപ്റ്റ് സ്കിപ്പ് ദിസ് ഞാൻ പ്രത്യേകിച്ച് അവിടെയൊന്നും പറയാനുള്ള ഓക്കെ അപ്പോൾ ഞാൻ ഇവിടെ ഇത് കാണും ഇവിടെ കാണുന്ന കാണാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ ഇവിടെ കാണിച്ചു തരാം ഞാൻ ഓക്കെ ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കാരണം അപ്പോൾ ഇതെങ്ങനെയാ വെച്ചാൽ ആക്ച്വലി ഇത് ഷോർട്സ് ആണ് നിങ്ങൾക്ക് യൂട്യൂബ് ഷോർട്സ് ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ആക്ച്വലി ഓക്കെ ഇത് ഷോർട്ട് വീഡിയോ പ്ലാറ്റ്ഫോം അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിൾ പേ നിങ്ങൾ യൂട്യൂബ് യൂട്യൂബ് ഷോർട്സ് എന്ന് ഗൂഗിൾ പേ അടിച്ചു നിങ്ങൾക്ക് ഉറപ്പടം കാണാൻ പറ്റിയിട്ട് social media short video platform okay short video social media പ്ലാറ്റ്ഫോമാണത് യൂട്യൂബ് ഷോർട്സ് യൂട്യൂബിൻ്റെ ഷോർട്സ് അപ്പോൾ യൂട്യൂബ് ആപ്പിൽ തന്നെയാണ് ഈ ഷോർട്സ് കിട്ടുന്നത് അപ്പോൾ ഞങ്ങൾക്ക് നിങ്ങൾക്ക് ഈ സൈഡിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ യൂട്യൂബ് എടുത്ത് ഷോർട്സ് എടുക്കുക എന്നിട്ട് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും ഒരു ഉണ്ടോ ഈ ആളുടെ ആക്ച്വലി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അതായത് നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാനിപ്പോൾ ഈ ഇടുന്ന വീഡിയോ എവിടെയൊക്കെ അറിയില്ല ആക്ച്വലി ഓക്കെ ഇപ്പം ഞാൻ ഈ വീടിന് ഈ വീടിൻ്റെ വീഡിയോ നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ചിലപ്പോൾ കിട്ടും ഓക്കെ നിങ്ങൾക്കിപ്പോൾ സെർച്ച് ചെയ്യാം how to grow the small YouTube channel from zero subscribers അല്ലെങ്കിൽ വിത്ത് സീറോ സബ്സ്ക്രൈബേഴ്സ് എന്നൊക്കെ അടിച്ചു കൊടുത്താൽ അല്ലെങ്കിൽ how to viral your video എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇപ്പോൾ എൻ്റെ സാധനം ടൈറ്റിലാണെങ്കിൽ എൻ്റെ എസ് ക്യു ലിസ്റ്റ് അനുസരിച്ച് എൻ്റെ സാധനം ചിലപ്പോൾ റാങ്കിൽ വരും okay first rank second rank വരും ചിലപ്പോൾ കാരണം എൻ്റെ ഒരു ഏതൊരു വീഡിയോ എൻ്റെ third rank third rank S സിഒയിൽ തേർഡ് റാങ്ക് വന്നിട്ടുണ്ട് യൂട്യൂബ് സെർച്ചിലൊക്കെ പക്ഷെ അധികം അധികം വ്യൂസൊന്നും കിട്ടിയില്ല എനിക്കത് അതാണ് കാര്യം അപ്പോൾ എന്താ അതൊക്കെയാണ് ഈ വീഡിയോ ഇതുകൂട്ടൊക്കെ വീഡിയോ ഇടുവാണെങ്കിൽ അതുകൂട്ട് യൂട്യൂബ് സെർച്ചിൽ കയറണം അല്ലെങ്കിൽ ആരെങ്കിലും എൻ്റെ ചാനൽ പേജ് നോക്കണം ഓക്കെ എൻ്റെ ചാനൽ പേജ് ആക്ച്വലി നോക്കുന്നത് സബ്സ്ക്രൈബേഴ്സ് മാത്രമേ ചാനൽ പേജ് നോക്കാറുള്ളൂ സബ്സ്ക്രൈബ്ഡ് ആൾക്കാർ മാത്രം ഓക്കെ നോട്ട് സബ്സ്ക്രൈബ്ഡ് എന്ന് പറയുമ്പോൾ എൻ്റെ എൻ്റെ ചാനലിലെ വീഡിയോസ് മുഴുവൻ നോട്ട് സബ്സ്ക്രൈബ്ഡ് ആണ് കേട്ടോ ഇപ്പോൾ നയൻ ഒരു എയ്റ്റി പെർസെൻറ്റേജ് നോട്ട് സബ്സ്ക്രൈബ് ആണ് ബാക്കി ട്വൻറ്റി പെർസെൻറ്റേജ് മാത്രമേ ഉള്ളൂ സബ്സ്ക്രൈബ്ഡ് ആൾക്കാരെൻ്റെ videos actually okay subscribed actually ആ ആൾക്കാർ അധികം വീഡിയോസും കാണും എന്താ അധികം വാച്ച് ടൈമൊന്നും ഉണ്ടാവില്ല പക്ഷേ നോട്ട് സബ്സ്ക്രൈബിന് ആൾക്കാർ എന്താ വീഡിയോ ചിലവരൊക്കെ വീഡിയോ <clears throat> ചിലവരൊക്കെ ഈ വീഡിയോ ഫുൾ കാണും കേട്ടോ ചിലവർക്ക് വീഡിയോ ഫുൾ കാണും പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യില്ല ഓക്കെ അത് അത് അവരുടെ ഇഷ്ടമായിരിക്കും സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയാത്ത ഇഷ്ടം ഓക്കെ അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളും വിടാം അപ്പോൾ ഇതുകൂടി ഷോർട്സൊക്കെ ഇടുവാണെങ്കിൽ എന്താ എന്ന് വെച്ചാൽ ഇപ്പോൾ ഷോർട്സൊക്കെ ആണെങ്കിൽ വയറിലാവും ഓക്കെ അപ്പോൾ ഇതുകൂട്ടി യൂട്യൂബ് സെർച്ച് അല്ലെങ്കിൽ ചാനൽ ഫീച്ചർ അല്ലെങ്കിൽ ബ്രൗസ് ഫീച്ചർ എന്നൊക്കെ ഉണ്ട് ഈ ബ്രൗസ് ഫീച്ചർ അന്നും വേണ്ട അന്നും വേണ്ട നമുക്ക് യൂട്യൂബ് ഷോർട്ട് എടുക്കാം ടിക്ടോക്കിൽ ഇതുകൂട്ടി യൂട്യൂബിൽ ചാ സെർച്ചിങ് ഒന്നുമില്ല യൂട്യൂബ് സെർച്ചിങ് ഉണ്ട് നമുക്ക് ഓരോ യൂസേഴ്സ് അല്ലെങ്കിൽ ആ ഡയലോഗ്സ് സൗണ്ട്സ് ഒക്കെ ചെയ്യണം ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഓക്കെ റീൽസ് ഇല്ല ഇൻസ്റ്റാഗ്രാം ചെയ്യുമ്പോൾ റീൽസിൻ്റെ ഓട്ടോമാറ്റിക് വരുന്നതാണ് ഓക്കെ റീൽസിൻ്റെ യൂസർ അങ്ങനെ വിളിക്കുന്നത് സാറിന് ഇൻസ്റ്റാഗ്രാം യൂസർ തന്നെ റീൽസ് യൂസ് ചെയ്യണത് ഇപ്പോൾ യൂട്യൂബ് ഷോർട്സ് എന്ന് വെച്ചാൽ ആ യൂട്യൂബ് ചാനൽ തന്നെ വേണം അതിന് ഇപ്പോൾ കുറേ പേരെ ഞാൻ കണ്ടു ഒരു കൊച്ചിൻ്റെ ഉണ്ട് ആക്ച്വലി അത് മൂന്നാല് വീഡിയോസ് ആക്ച്വലി ഇട്ടിട്ടുള്ളൂ ഓക്കെ മൂന്നാല് വീഡിയോസ് മാത്രമേ ഇട്ടിട്ടുള്ളൂ ആകെ അതെല്ലാം ഷോർട്സാണ് അല്ല രണ്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഒരെണ്ണം എത്രയോ five hundred and twelve something views കിട്ടി സാധാരണ വീഡിയോ പിന്നെ ഷോർട്സ് ഇട്ടിട്ടുണ്ട് കേട്ടോ ആ കൊച്ചു ഷോർട്സ് ഇട്ടു അത് മറ്റേ ലോക്ക് പാസ്വേഡ് ലോക്ക് എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ ആ ഷോർട്സ് ഇട്ടു അതിന് ആക്ച്വലി ആ കൊച്ചിന് കിട്ടേക്കണ വ്യൂസ് എത്രയാണെന്ന് വെച്ചാൽ three point four million views okay അതായത് മുപ്പത്തിനാല് ലക്ഷം ഓക്കെ മുപ്പത്തിനാല് ലക്ഷം ആണ് കിട്ടി മുപ്പത്തിനാല് ലക്ഷം വ്യൂസാണ് ആൾക്ക് കിട്ടിയേക്കുന്നത് എൻ്റെ ആ കൊച്ചിന് സബ്സ്ക്രൈബ് ചെയ്ത് എത്രയെന്ന് വെച്ചാൽ seven point two five something K seven point two something K ഉണ്ട് ഓക്കെ അതായത് ഏഴായിരത്തി ഇരുന്നൂറ്റി സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അതുപോലെ പെട്ടെന്ന് വളരാൻ പറ്റും ഓക്കെ അപ്പോൾ അത് യൂട്യൂബ് ഷോർട്സിനാണ് നല്ല ഗ്രോയിങ് സ്ട്രാറ്റജിയൊക്കെ ഉള്ളത് അപ്പോൾ യൂട്യൂബ് ഷോർട്സ് നമുക്ക് പെട്ടെന്ന് വൈറലാകാൻ പറ്റുന്ന സാധനമാണ് അപ്പോൾ അതിന് അതിന് അധികം യൂട്യൂബ് സെർച്ച് അതുകൊണ്ട് വേറെ ഒന്നും വേണ്ട ഓക്കെ അപ്പോൾ അത്രയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ യൂട്യൂബ് യൂട്യൂബ് ഷോർട്സിനെ പറ്റി വിശദീകരിക്കുകയും ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ വ്യൂ വ്യൂസിന് പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സിന് ഞാൻ ഗ്യാരണ്ടി പറയുന്നില്ല ഓക്കെ സബ്സ്ക്രൈബേഴ്സ് ഞാൻ ഗ്യാരണ്ടി പറയില്ല പക്ഷേ വ്യൂസ് ഓക്കെ വ്യൂസ് നമുക്കൊരു മിനിമം ഒരു വീഡിയോയിൽ തന്നെ ഒരു തൗസൻഡ് മുകളിൽ ഓക്കെ കാരണം എൻ്റെ ഇപ്പം എൻ്റെ ഈ ഷോർട്സ് ഞാൻ ഞാനൊരു രാവിലെ ഉച്ചയ്ക്ക് ഞാൻ ആക്ച്വലി ഉച്ചയ്ക്കാണ് ഇട്ടത് ഞാൻ ഉച്ചയ്ക്ക് ഇട്ട ഷോർട്സ് ആക്ച്വലി എനിക്കിപ്പോൾ സംതിങ് എനിക്കിപ്പോൾ നൂറിൻ്റെ മുകളിൽ സംതിങ് വ്യൂസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ലൈക്ക് ഇല്ല കേട്ടോ ലൈക്ക് രണ്ട് മൂന്ന് ലൈക്കേ ഉള്ളൂ ലൈക്ക് രണ്ട് മൂന്ന് ലൈക്കുള്ളൂ പക്ഷേ മറ്റ് ഇതുകൂട്ടുള്ള നിങ്ങൾക്ക് ഈ യൂട്യൂബ് ഇതുകൂട്ടുള്ള എന്താ വ്ളോഗ് അല്ലെങ്കിൽ ഇതുകൂടെ ടെക് വീഡിയോസൊക്കെ ഇടുവാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിവസം കൂടിപ്പോയാൽ കിട്ടുന്ന ഒരു ഒരു അഞ്ചാറ് വ്യൂ അഞ്ചാറ് വ്യൂ ആണ് ഓക്കെ പിന്നെ അത് അഞ്ചാറ് വ്യൂ അത് കയറി കയറി കയറി കയറി ചിലപ്പോൾ കയറൂല ചിലപ്പോൾ കയറിപ്പോവും ചിലർക്ക് ഇങ്ങനെ കയറി പോയിട്ട് നിൽക്കും അത്രയൊക്കെ ഉണ്ടാവുള്ളൂ എൻ്റെ ഓൾഡ് വീഡിയോസൊക്കെ എടുക്കുകയാണെങ്കിൽ അധികമൊന്നും ഉണ്ടാവില്ല കാരണം ഞാൻ അധികം അത്രയും പരിശ്രമിച്ചല്ലോ പക്ഷേ ഇപ്പോഴാണ് ആക്ടിനെ പരിശ്രമിക്കാൻ തുടങ്ങിയതൊക്കെ അപ്പോൾ നമുക്ക് വീടൊക്കെ എത്ര ഇത്ര ഉണ്ടെങ്കിൽ നമുക്ക് വീട് നിർത്താം അതായിരിക്കും ഉള്ളത് ഓക്കെ അപ്പോൾ ഓക്കെ പത്രയൊക്കെ ഉള്ളൂ അപ്പം ഞാൻ നേരത്തെ ഉള്ള പോയി സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുന്ന ഉറപ്പാണ് ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടുന്ന ഉറപ്പായും ഡിസ്ലൈക്ക് ചെയ്തോളൂ നോ പ്രോബ്സ് പിന്നെ കമൻറ്റും ചെയ്യുക അപ്പോൾ നമുക്ക് ഞാൻ അടുത്ത വീഡിയോ കാണാം സീ യു സൂൺ ബൈ